നമസ്കാരം അഗ്രിടെക് ഫാമിംഗ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം ഇപ്പോൾ രാജസ്ഥാനിലെ പുഷ്കറിലാണുള്ളത് പുഷ്കറിൽ പുഷ്കർ മേളയിൽ നമ്മൾ കുറച്ച് കുട്ടികളെ കണ്ടതാണ് ഇത് ചന്തയുടെ ഒരു ഭാഗത്തായിട്ട് കെട്ടിയിട്ടിരിക്കുന്ന പോത്തുംകുട്ടികളാണ് ഇപ്പോൾ ഒറിജിനൽ മുറിയൊന്നുമല്ല ഇവിടുത്തെ നമ്മൾ സാധാരണ പൊള്ളാച്ചി ചന്തയിലേക്ക് കാണുന്ന ക്രോസ് ബ്രീഡ് കുട്ടികളാണ് ഇതിനൊക്കെ ഒരു വില ചോദിക്കുന്നത് നാലായിരം രൂപയാണ് അപ്പോൾ ഇവിടെ ഞങ്ങൾ കണ്ടതനുസരിച്ചിട്ടാണെങ്കിൽ നാലായിരം രൂപ വില വെക്കുന്ന സാധനത്തിന് ആയിരം രൂപ മുതലാണ് ചോദിച്ചു തുടങ്ങുക അപ്പോൾ എന്തായാലും ഇതിനൊരു രണ്ടായിരം രൂപയ്ക്ക് ഇവിടുന്ന് കിട്ടും ഈ ഒരു സൈസുള്ളതിന് പൊള്ളാച്ചി ചന്തയിലൊക്കെ പോയി കഴിഞ്ഞാൽ അയ്യായിരം ആറായിരം രൂപയൊക്കെ അവിടെ കൊടുക്കേണ്ടി വരും അപ്പോൾ ഇവിടുന്ന് നാട്ടിലേക്ക് എത്തിക്കാൻ സംവിധാനങ്ങൾ കിട്ടുകയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഈ പോത്തുംകുട്ടികളെ നാട്ടിലേക്ക് കൊണ്ടുപോകാനും നഷ്ടമൊന്നുമില്ല പക്ഷേ ഇതേ റേറ്റിന് തന്നെ നമുക്ക് മഹാരാഷ്ട്ര ഭാഗങ്ങളിൽ നിന്നും കിട്ടാനുണ്ടെന്നാണ് അറിഞ്ഞ് അറിഞ്ഞത് അപ്പോൾ ഇത്രയും ലോങ് ഡിസ്റ്റൻസ് ഇത് കൊണ്ടുപോകുന്നത് നമുക്ക് ലാഭകരമായിരിക്കില്ല പക്ഷേ ഇവിടെ വില കുറവാണ് ഇനി നമുക്ക് ഇവിടെ വലിയ ഒരു മുറ ഇരുമ്പ് നിൽക്കുന്നുണ്ട് അതിനെയും കൂടെ ഒന്ന് പോയി നോക്കാം അതിനെന്താണ് വില കുറഞ്ഞതെന്ന് നോക്കാം ഇവിടെ ഒരുപാട് ആടുകളുണ്ട് പല വെറൈറ്റികളാണ് അതിൽ സിരോഹിയൊക്കെയാണ് കൂടുതലായിട്ട് വരുന്നത് പിന്നെ ഈ കാണുന്ന പോലത്തെ സാധാരണ ആടുകളുമുണ്ട് സിരോഹിക്കൊക്കെ ആയിരത്തി അഞ്ഞൂറ് രൂപ മുതൽ ആറായിരം ഏഴായിരം എട്ടായിരം രൂപ വരെ വിലയുള്ള സിരോഹി ആടുകളുണ്ട് നമ്മുടെ നാട്ടിൽ അതിന് ഇരുപതിനായിരം ഒക്കെയാണ് പലരും പറയാറ് വില കച്ചവടം നടക്കാറുണ്ടോ എന്നുള്ളത് അറിയില്ല അപ്പോൾ ആടുകൾക്ക് ഇവിടെ വില കുറവാണ് പക്ഷേ ട്രെയിനിൽ ഇതിന് നാട്ടിലേക്ക് കൊണ്ടുപോകാൻ പറ്റുമെന്ന് ഞങ്ങൾ അന്വേഷിക്കാൻ പോയിരുന്നു അപ്പോൾ പറഞ്ഞത് മൂന്ന് ആടുകളെയാണ് മാക്സിമം ഇവിടുന്ന് കൊണ്ടുപോകാൻ പറ്റുക അപ്പോൾ ആടുകളെ ഇവിടുന്ന് കൊണ്ടുപോകാനായിട്ട് ഏകദേശം ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് അതിൻ്റെ ഫെയർ വരുന്നത് അതായത് റെയിൽവേ പാർസലിങ്ങിൻ്റെ ഫെയർ വരുന്നത് അപ്പോൾ അതേപോലെ തന്നെ കുതിരയൊക്കെ കൊണ്ടുപോകാം അതിനെക്കുറിച്ച് വിശദമായിട്ട് നമ്മുടെ ഒരു വീഡിയോ വരുന്നുണ്ട് ഒപ്പം തന്നെ അപ്പോൾ അത് കാണുക ഈ വീഡിയോ കണ്ടാൽ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക അപ്പോൾ അവിടെ ഒരു നല്ല മുറ ക്രോസ് ബ്രീഡ് എരുമ സോറി അതൊരു പോത്ത് നിൽക്കുന്നുണ്ട് അപ്പോൾ പോത്തിൻ്റെ പ്രൈസും കൂടെ നമുക്ക് ചോദിച്ചു നോക്കാം പോത്തിന് നമ്മൾ വരുമ്പോൾ ഉണ്ടോ ഇതിപ്പോൾ കെട്ടിയതാണല്ലേ നല്ലൊരു കിടിലും പൊത്താതാക്കണേ നൂറ് ക്രോസ് വന്നല്ലേ ये आपका है ना कौन सी नस्ल है मुर्रा नस्ल मुर्रा नस्ल बेचने के लिए कितने की मैं पैंतालीस ठीक उम्र कितना है कितनी उम्र है उम्र तो चार साल का है छः साल चार चार साल ठीक है ഇതൊരു മുറ ക്രോസ് ബ്രീഡ് പോത്തും പോത്താണ് നാല് വയസ്സ് പ്രായമുണ്ട് നാൽപ്പത്തി അയ്യായിരം രൂപയാണ് ചോദിക്കുന്നത് എന്തായാലും അതിൻ്റെ പകുതി വിലക്കാണ് കച്ചവടമാവുക അവിടെ കണ്ടിടത്തോളൊക്കെ അങ്ങനെയാണ് കച്ചവടമാവുന്നത് അപ്പോൾ ഇവിടെ മീറ്റിൻ്റെ വില ഞങ്ങൾ അന്വേഷിച്ചിരുന്നു അജ്മീറിൽ നൂറ്റി അറുപത് രൂപയാണ് ഒരു കിലോന് ഇവിടുത്തെ മീറ്റിൻ്റെ റേറ്റ് അതായത് ഇറച്ചിയായിട്ട് നമ്മൾ വാങ്ങിക്കുകയാണെങ്കിൽ നൂറ്റി അറുപത് രൂപയാണ് മീറ്റിന് വരുന്നത് ഇവിടെ കിട്ടില്ല എന്നാണ് ഞങ്ങൾ വിചാരിച്ചത് പക്ഷേ അജ്മീറിലൊക്കെ കിട്ടുന്നുണ്ട് നൂറ്റി അറുപത് രൂപ ഒരു കിലോനായിട്ട് അപ്പോൾ അതുകൊണ്ടായിരിക്കും അത്ര വിലക്കുറവ്